മൈക്ക് വാങ്ങിയിട്ടുണ്ട് നമ്മളെ ഡബ്ല്യു ആർ എയ്റ്റ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ മൈക്കിൻ്റെ പേര് അപ്പോൾ നമ്മൾ ആ മൈക്കിൻ്റെ അൺബോക്സിംഗ് ആണെന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിംഗ് എടുക്കാം അപ്പോൾ കഴിച്ച് ഇതാണ് നമ്മളെ പെട്ടി ഇതുണ്ട് V R W R sorry W R eight hundred ആണ് ഇതിലൂടെ ഇത്രയും സാധനങ്ങൾ കിട്ടുള്ളൂ അപ്പോൾ നമുക്കൊരു സ്റ്റാൻഡ് വാങ്ങണമെന്നുണ്ട് അത് വാങ്ങിയാൽ നിങ്ങളെ അറിയിക്കാം ഞാൻ അവർ നമ്മളെ സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്ന് കാണിക്കാം അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്ന എനിക്ക് ഫോണാണ് തോന്നുന്നത് ഇത്തിരി കൂടി ബെറ്റർ കമ്പ്യൂട്ടറിനെയും കാട്ടിയും ലക്ഷറി ലാപ്ടോപ്പിനെയും കാട്ടിയും അപ്പോൾ അവ എഡിറ്റ് ചെയ്യാം എനിക്ക് ലാപ്ടോപ്പിൽ എഡിറ്റ് ചെയ്യാൻ അറിയാം ആപ്പൊക്കെ ഉണ്ട് ഞാൻ ഒരു ഒന്നോ രണ്ടോ വീഡിയോ ലാപ്ടോപ്പിലാണ് എഡിറ്റ് ചെയ്ത് അതുപോലെ എനിക്ക് മടുത്ത് കാരണം ഫോണിലല്ലേ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ക്യാമറ ഒക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ റീച്ചൊക്കെ കിട്ടിയിട്ട് ഉണ്ടെങ്കിൽ ഞാൻ കമ്പ്യൂട്ടറിലാണ് എഡിറ്റ് ചെയ്യാം ഓക്കെ സോറി ലാപ്ടോപ്പിൽ എത്തിയ അപ്പോൾ നമ്മൾ ബോക്സ് തുറന്നുണ്ട് നമ്മളൊരു ടെർമാക്കോൾ കിട്ടുന്നു ടെർമാക്കോളല്ല സ്പോഞ്ച് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ സാധനങ്ങൾ കണ്ടോ ഇത് നമ്മളെ മൗണ്ട് എന്താണ് അതിൻ്റെ പേര് എന്ത് എഴുതിയിട്ടുണ്ട് ഷോക്ക് മൗണ്ട് സോറി ഷോ ആ ഷോക്ക് മൗണ്ട് നമ്മളെ വയർ അത് നമ്മളിതാണ് നമ്മളെ മൈക്ക് അപ്പോൾ ഇത് എന്താണ് മറ്റേ ഇത് മാനുവൽ യൂസർ മാനുവൽ അപ്പോൾ ഇത് എന്താണ് നമ്മളെ യു എസ് ബി അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ യു എസ് ബി ഇതാണ് അപ്പോൾ യു എസ് ബി അല്ല ഇതാണ് നമ്മൾ ഫോണിക്കൊക്കെ കുത്തണമെങ്കിൽ ഫോണിക്കല്ല ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എന്താണ് ഇതിൻ്റെ പേര് എന്നാൽ എന്തോ വോയിസ് റെക്കോർഡർ അങ്ങനെ എന്തോ ഒരു കാർഡാണ് ഓക്കെ ഇത് നമുക്ക് എന്താണ് അവർ എന്തൊരു ബോക്സ് ഉണ്ട് അതിൻ്റെ പേര് മറന്നുപോയി ആകെ സ്പെയർ കിട്ടി പവർ പാൻ്റ് എന്ന് പറയുന്ന സംഭവമാണ് അത് നമ്മൾ യു എസ് ബിക്ക് കുത്ത് നമ്മൾ അങ്ങനെ എന്താ ചെയ്യണം അതൊന്നും എനിക്ക് വേണ്ട കാരണം ഞാൻ എന്താണ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറഞ്ഞുതരാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വയർ എടുത്ത് കവർ അൺകവർ ചെയ്യാം ഓക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് മൈക്ക് എടുത്ത് അൺകവർ ചെയ്യാം ഞാൻ മൈക്ക് അൺകവർ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം ഈ മൈക്ക് എന്ന് പറയുന്നത് നല്ല സ്റ്റീലാണ് വരുന്നത് കണ്ടോ കുഴപ്പമില്ലാത്ത നമുക്ക് പിടിക്കാൻ പറ്റിയ നല്ല കുഴപ്പമില്ലാത്ത മൈക്കാണ് അത്യാവശ്യം വെയിറ്റ് ഒന്നുമില്ല പിന്നെ വയറെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലെങ്ത്തുള്ള വയറാണ് വെയിറ്റ് ഇത്തിരി കൂടുതലാണ് അതാണ് നമ്മളെ മൈ മൈക്കിലേക്ക് കുത്തുന്നത് ഒക്കെ ലാസ്റ്റ് പറഞ്ഞുതരാം ഇത് three point five M M audio ജാക്കാണ് ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം നിങ്ങൾക്ക് പിന്നെ ഇത് നമ്മളെ ഷോക്ക് മൗണ്ട് കണ്ടോ ഇത് നമ്മൾ ഇവിടെ ഇങ്ങനെ എവിടെ ആ ഇവിടെ രണ്ട് കമ്പി കാണാം ഇവിടെ രണ്ട് കമ്പിയിൽ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കേണ്ടത് വൃത്തിയാക്കി നമ്മൾ ലാസ്റ്റ് തരാം പിന്നെ നമ്മൾ യൂസർ മാനുവൽ എന്തോ കാർഡ് ഒക്കെ നമുക്ക് മാറ്റിയിട്ട് നമുക്കിനി ഇത് പെട്ടി മാറ്റാം ഓക്കെ അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാം നമ്മളിപ്പോൾ യു എസ് ബി എടുത്തിട്ടില്ല കേട്ടോ ബാക്കി ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് മാത്രമേ എടുത്തിട്ടുള്ളൂ ഓക്കെ അപ്പോൾ നമ്മളെ മൈക്ക് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാം ഇവ ഇവിടെ നമ്മൾ പ്രസ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ട്രയാങ്കിളിക്ക് അതിന് കുത്തുക എന്നിട്ട് നമുക്കിനി മൈക്ക് നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്കാക്കാം സൂക്ഷിക്കുക മൈക്ക് നമുക്ക് ഉള്ളിക്കാക്കിയിട്ടാണേ വേണേ അപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ട് ഓക്കെ ഇനി ഇതാ ഇവിടെ ഓക്കെ ഞാൻ കാണിച്ചില്ല ഇവിടെ നമ്മളിങ്ങനെ സ്വിച്ച് ഉണ്ട് അതിലേക്ക് നമ്മൾ പ്രസ് ചെയ്തിട്ട് നമ്മൾ നേരെ ഇവിടെ ഓക്കെ നമുക്ക് നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കണം പ്രസ് ചെയ്തിട്ടാണ് അതിൽ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമുക്ക് ഫോണിക്കോ ഫോണിലല്ലെങ്കിൽ ഇത് കണക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു കാരണം മറ്റേ സംഭവം വേണം പാൻറ് ആൻഡ് പവർ ഒക്കെ വേണം ഫോണിക്ക് കറക്റ്റായിട്ട് ഓഡിയോ കിട്ടാൻ ചില സ്റ്റെക്കങ്ങളൊക്കെ ഉണ്ടാവും ലേറ്റ് ആവും ഓഡിയോ അല്ല ലേ ഭയങ്കര ഇത് ലേറ്റ് അല്ല വീഡിയോ ലേറ്റും ഓഡിയോ ഫാസ്റ്റും ആവും അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയതാണ് ഇപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിലേക്ക് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം ലാപ്ടോപ്പിലേക്കും ഫോണിലേക്കൊക്കെ കണക്ട് ചെയ്താൽ നമുക്ക് സാധനം വേണം അപ്പോൾ അത് നമുക്ക് അൺബോക്സ് ചെയ്ത് O T G cable O T G U S B connector ഇത് ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചാട്ടോ ഇത് നമുക്ക് നമുക്ക് അൺബോക്സ് ചെയ്യാം ഓക്കെ ഇതിൽ വെറും എത്ര എന്താണ് ഇരുപത് റുപ്യ ഇരുപത് റുപ്യ രൂപയായിട്ടേ ഉള്ളൂ ഇതെന്ന് തോന്നുന്നു ഒരു വില എത്രയാണെന്നറിയില്ല ഇരുപത് രൂപ അങ്ങനെ എന്തോ തുച്ഛമായ വിലയുള്ളൂ ഓക്കെ നമുക്കിനി ഇത് ഇതിൽ രണ്ട് മൈക്കിൻ്റെയും മൈക്കിൻ്റെയും അതുപോലെ ഹെഡ്സെറ്റിൻ്റെ ചിഹ്നം കാണാം നമുക്കിനി ഹെഡ്സെറ്റിൻ്റെ ഐക്കണിക്ക് നമുക്ക് നേരെ പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ഫോണിക്ക് കുത്തണ്ട നല്ല ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്കിത് കുത്തിയിട്ട് എന്താണ് അതിലേക്ക് നമ്മൾ കുത്തിയിട്ട് അതിൽ റെക്കോർഡർ ഓൺ ആക്കുക നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇപ്പോൾ ഫോണിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാം ഫോണിലോ ക്യാമറയിലോ അതിനുമ്പോൾ ക്യാമറ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നേരിട്ട് ക്യാമറയ്ക്ക് കുത്താട്ടോ ക്യാമറയിൽ ഇതുണ്ടെങ്കിൽ നേരിട്ട് ക്യാമറയ്ക്ക് കുത്താം ഒന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നെങ്കിൽ എനിക്ക് ആവശ്യമില്ല അപ്പോൾ നമുക്കിനി നേരത്തെ ഇതിൻ ഇതിൻ്റെ ഒരു സൗണ്ട് നമുക്ക് കാണാം ഇതിൻ്റെ ഒരു സൗണ്ട് നമുക്ക് കേൾക്കട്ടോ ഇപ്പോൾ അപ്പോൾ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എന്താ ഡബ്ല്യു ആർ എയ്റ്റ് ഹൺഡ്രഡിൻ്റെ ഓഡിയോ ആണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കുക എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് നോയ്സ് റിഡക്ഷനൊക്കെ ഉണ്ട് നിങ്ങൾക്കിപ്പോൾ ഫാൻ കറങ്ങുന്നത് കാണാം അപ്പോൾ ഫാനിൻ്റെ ഓഡിയോ ഒക്കെ അതിന് മാറ്റിയിട്ട് നമ്മൾ ആ വോയിസ് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ ഇതിന് സ്പോഞ്ചിൻ്റെ ആവശ്യമില്ല ഇതിനോട് മേടിക്കുമ്പോൾ നമുക്ക് സ്പോഞ്ച് കിട്ടിയെന്നില്ല ഒരു നമ്മളെ മറ്റേ സംഭവത്തിന് ആവശ്യമില്ല പേരൊന്നും എനിക്കറിയില്ല നമ്മൾ സ്റ്റാൻഡ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അത് മേടിക്കുമ്പോൾ നിങ്ങൾ അറിയിക്കും അപ്പോൾ ഇതിൻ്റെ നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതില്ലാത്ത ശബ്ദം നിങ്ങൾക്കിപ്പോൾ കാണാം ഓക്കെ അപ്പോൾ നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കും റെഡ്മിൻ്റെ ഫോണിൻ്റെ ശബ്ദമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കിനി മൈക്കിൻ്റെ ശബ്ദം ഇതാണ് കണ്ടോ അതിൻ്റെ മൈക്കിൻ്റെ ശബ്ദം ഞാൻ ഇപ്പോൾ ലാപ്ടോപ്പിലാണ് നിങ്ങൾക്ക് അറിയാലോ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ലാപ്ടോപ്പിലാണ് റെക്കോർഡ് ചെയ്യുന്ന ഒരു മൈ വീഡിയോ വേറെയും ശബ്ദം വേറെ ആയിട്ട് എടുത്തിട്ട് രണ്ടും കൂടി ഒന്നിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ഫോണിലാണ് റെക്കോർഡ് വീഡിയോ എടുക്കുന്നത് അവരെ എഡിറ്റ് ചെയ്യുന്നതും ഈ കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് നല്ല ആപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എനിക്ക് ഇത്തിരി ടഫാണ് ടാസ്ക്കാണ് കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്യാൻ ഫോണിൽ എഡിറ്റ് ചെയ്യാൻ എനിക്ക് ഇത്തിരി കൂടി നല്ലത് അപ്പോൾ ഗൈസ് ഇനി നമ്മളെ വീഡിയോസൊക്കെ ഇതിലാവും എടുക്കുക പിന്നെ സ്റ്റാൻഡുള്ള വീഡിയോ ഒന്നും എനിക്ക് വരെ അറിയില്ല നമുക്ക് സ്റ്റാൻഡും കൂടി മേടിക്കണം അപ്പോൾ നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും തെറ്റും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഉറപ്പായിട്ടും താഴ്ച കമൻറ്റ് ചെയ്യണം കാരണം എനിക്ക് കമൻറ്റ് ബോക്സ് വെറുതെ കിടക്കുകയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇനി ഗെയിമിംഗ് വീഡിയോ ഇട്ട് അടുത്ത് നമുക്ക് ഗെയിമിംഗ് വീഡിയോ കമ്മിങ് സൂണാണ് ഓക്കെ അപ്പോൾ നല്ലൊരു ഗെയിമിംഗ് വീഡിയോ കമ്മിങ് സൂണാണ് അപ്പോൾ ഇനി നേരെ നേരെ വീഡിയോ അടിക്കുകയല്ലോ ഓക്കെ അപ്പോൾ കഴിച്ചാൽ നമുക്ക് ഇറ്റ്സ് മീൻ അവൻ ഞാൻ സൈനിങ് ഔട്ട് ഗ്രൂപ്പ്